ലേറ്റസ്റ്റ് ഒരു മോഡൽ ആറ് മൂന്നര സൈസ് ഓർക്കിഡ് ടേബിൾ എല്ലാവർക്കും നമസ്കാരം കേരള ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് തൃശ്ശൂർ ചോര് പെരുമ്പിളിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇമാനുവൽ ഫർണിച്ചർ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ പിറകിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഫർണിച്ചർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പോളിഷിങ് പിന്നെ നമ്മൾ എന്താ പറയുക ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എന്തൊക്കെ ഫർണിച്ചർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുതിയ ഫർണിച്ചറിൻ്റെ മോഡൽസ് പിന്നെ അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ കുറച്ച് ഭാഗം കൂടി ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ജോയ് ഞങ്ങളുടെ ഫർണിച്ചർ ഷോപ്പാണത് ഇമ്മാനുവൽ ഫർണിച്ചർ പെരുമ്പിളിശ്ശേരിലാണത് ചൊവ്വൂരിൽ നിന്ന് ജസ്റ്റ് ഒരു അര കിലോമീറ്റർ ഇത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷോപ്പ് മൂന്ന് നിലയാണ് ഇതിൽ ഏറ്റവും മുകളിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞങ്ങളുടെ വില കുറഞ്ഞ സെറ്റുകളാണ് ഏറ്റവും മുകളിൽ കിടക്കുന്നത് പിന്നെ ദിവാലികളുണ്ട് എന്ത് മരങ്ങളാണ് ഇതെല്ലാം തേക്ക് മരത്തിലാണ് ചെയ്തിട്ടുള്ളത് അതെ അതെ അതെ ഇതിലെ ഒരു പതിമൂവായിരം തൊട്ട് ഒരു ഇരുപതിനായിരം വരെ റേഞ്ചുള്ള സാധനമാണ് ഇവിടെ കിടക്കുന്നത് ആണല്ലേ ഇത് എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഏതാ ഇത് കോട്ടൺ സാധാരണ കോട്ടൺ ആണല്ലേ ജൂട്ട് ജൂട്ടാണല്ലേ ഇതിപ്പോ എല്ലാം എല്ലാം ജൂട്ടിലാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ആണല്ലേ ഇത് ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും വേറെ ഏതെങ്കിലും ധരിച്ചു കൊടുക്കുകയും ചെയ്യും അല്ല അത് സെറ്റുകളുടെ സൈസ് അനുസരിച്ച് കനം ഉണ്ടാവും പിന്നെ മോഡലുകളുടെ വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ച് നമ്മൾ പൈസ ഓക്കെ ശരി ഇതില് ഫുൾ കവർ സെറ്റുകൾ കുറച്ചധികമുണ്ട് ഫുൾ കവർ സെറ്റുകൾ മൂടിയിട്ടാണ് പൊടിയാവാണ്ടിരിക്കാനല്ലേ പൊടിയാവാണ്ടിരിക്കാനായിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുകയാണ് ഈ മോൾ ഭാഗത്ത് കുറച്ച് പൊടി കൂടുക കവർ ഈ ഭാഗത്താണ് ഫുൾ കവർ സെറ്റ് ഇല്ല അത് നമുക്ക് ഒരു ഒരു ഏരിയയിലേക്ക് മൊത്തമായിട്ട് ഇടാൻ പറ്റുന്നല്ലേ റോഡ് പലരും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെയാണ് അതൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് നമുക്ക് വരുന്നത് ഒരു പതിമൂന്ന് രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിമൂന്ന് തൊട്ട് ഇരുപത് റുപ്യ റേഞ്ച് വരെ ഇതിലുണ്ട് ഇനി ആൾക്കാരുടെ കസ്റ്റമൈസിന്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണേൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് കസ്റ്റമൈസ് ചെയ്യാം അതെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഏരിയ ദിവാനുകളാണ് ദിവാൻ നമുക്ക് ഒരു അയ്യായിരം മുതൽ ഒരു പതിനഞ്ച് വരെയുള്ള ദിവാനുകളുണ്ട് വീട്ടിയുണ്ട് തേക്കുണ്ട് ഇതിന്റെ മെറ്റീരിയൽ എന്തൊക്കെ യൂസ് ചെയ്താണ് മെറ്റീരിയൽ നമുക്ക് ജൂട്ടുണ്ട് മറ്റേ നല്ല രണ്ട് മൂന്ന് തരം മോൾഫിനും ഉണ്ട് ജ്യൂട്ടുണ്ട് അങ്ങനെ ഇഷ്ടം അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് കുഴപ്പമില്ലായിരുന്നു ആണല്ലേ ഇത് ഞങ്ങളുടെ കട്ടിലിന്റെ സെക്ഷൻ സെക്കൻഡ് ഫ്ലോറിൽ കട്ടിലുകളാണ് ഒരു സെക്ഷൻ മുഴുവൻ ഇട്ടിട്ടുള്ളത് ഈ കട്ടിലുകൾ തുടങ്ങുന്നത് നമുക്ക് മൂന്നടി നാലടി അഞ്ചടി ആറടി അങ്ങനെയാണ് സൈസുകൾ വരുന്നത് അതിൽ ബോക്സ് കട്ടിലുണ്ട് സാധാ കട്ടിലുണ്ട് ഏത് മോഡൽ വേണേലും കട്ടിലുകൾ നമുക്ക് നമ്മുടെ അടുത്തുണ്ട് ഈ ബെഡിന്റെ തന്നെ ബെഡും ഉണ്ട് ബെഡുകൾ നമുക്ക് ഒരു അയ്യായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ സാധാരണ ബെഡുകൾ സാധാരണ ചകിരി സ്പോഞ്ചുള്ള ബെഡുകൾ അയ്യായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പിന്നെ സ്പ്രിംഗ് ബെഡുകൾ ഉണ്ട് റീപോസ് കൊയറോൺ അതിന്റെ കമ്പനികളുടെ സ്പ്രിംഗ് ബെഡുകൾ ഉണ്ട് നമുക്ക് അപ് ടു ഒരു ഫിഫ്റ്റി തൗസൻഡ് വരെയുള്ള ബെഡുകൾ നമ്മുടെ അടുത്തുണ്ട് ഇതിലിപ്പോ നമ്മൾ ചില കട്ടിലിന് വർക്കുകളൊക്കെ കണ്ടു വർക്ക് അനുസരിച്ച് നമുക്ക് പൈസ കൂടും നോർമൽ കട്ടിലാണെങ്കിൽ സാധാരണ സാധാരണ റേറ്റ് വരുള്ളൂ കുറെ വർക്കുകൾ ഒക്കെ അതെ ഇതിന് നമുക്ക് ശരിക്കും ഒരു ആറായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കട്ടിലുകൾ ആറായിരം തൊട്ട് നമുക്കൊരു മുപ്പതിനായിരം വരെയുള്ള കട്ടിലുകൾ നമ്മൾ ഇതിപ്പോ അവിടെ ചാരി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിട്ടാണ് കൊടുക്കാന്നല്ലേ ഇവിടെ കാണുന്നുണ്ട് ഒരു അമ്പത് കട്ടിലോളം നമ്മൾ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് താഴെ ആണ്ട് ഈ ഉണ്ടല്ലേ ഇതിപ്പോ നമുക്ക് ആൾക്കാർക്ക് ഇവിടെ വന്ന കട്ടിലിനൊപ്പം തന്നെ ഒരുമിച്ച് പോവാന്നല്ലേ ഓക്കെ ഓക്കെ ഇതിനിപ്പോ ഓണായിട്ട് വല്ല ഓഫറോ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ ഓണായിട്ട് ഓഫർ ഒന്ന് രണ്ട് കമ്പനികൾ തന്നിട്ടുണ്ട് അവര് സ്പ്രെഡ് തന്നിട്ടുണ്ട് പിന്നെ അഡീഷണൽ മറ്റേ പില്ലോസ് ഉണ്ട് പില്ലോസ് വന്നിട്ടില്ല ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു സെപ്പറേറ്റ് സെക്ഷനാണ് ഡൈനിങ് ടേബിളുകൾ ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർ രണ്ടുമുണ്ട് അതില് ഡൈനിങ് ടേബിൾ നമുക്ക് ഒരു ഒമ്പതിനായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തേക്കിലുണ്ട് വീട്ടിലുണ്ട് അക്കേഷ്യയിലും ഉണ്ട് പാർട്ടികളുടെ അനുസരിച്ച് ഏതിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ് ഇവിടെ കല്ലിട്ടിട്ടുള്ള കല്ലിട്ടിട്ടുള്ളത് ഓരോ ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ് ഇങ്ങനത്തെ കല്ലിട്ടിട്ടുള്ളത് ഈ മോഡല് അതിന് വൈറ്റ് ഗ്ലാസ് ഇട്ട് ടൂലമ്മിന്റെ ഗ്ലാസ്സുകളാണ് മൊത്തം പൊട്ടില്ല പൊട്ടില്ല പൊട്ടില്ല സൈസ് ആണ് ഇട്ടുള്ളത് അപ്പൊ അതിന്റെ ഉള്ളില് ഈ കളർ ഇട്ട് കൊടുത്തിട്ട് ആൾക്കാർ ഇപ്പോഴത്തെ പുതിയൊരു ആകർഷത്തിന് വേണ്ടി ചെയ്തിരുന്നതാണ് ഈ മോഡല് പലരും ഇങ്ങനത്തെ ഒന്ന് ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ പല ചെയറുകൾ ചെയറുകൾ സംബന്ധിച്ചാണെങ്കിൽ തേക്കിന്റെ ചെയറാണെങ്കിൽ നമുക്കൊരു ടൂ തൗസൻഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വീട്ടിലാണെങ്കിൽ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വീട്ടുചേരുകൾ ഇതിൽ വേറെ ടൈപ്പ് കല്ല് പലതരത്തിലാണ് പല ടൈപ്പ് കല്ല് അത് ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ കല്ലിട്ട് കൊടുക്കണോ അല്ല അത് പാർട്ടികൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു തരാം നമ്മളവിടെ ബോക്സ് അടിച്ചു കൊടുക്കും അവർക്ക് ചില്ല് പൊന്തിക്കാൻ പറ്റും ചില്ലെടുക്കാം ചില്ലെടുക്കാം ചില്ലെടുത്തിട്ട് കല്ലിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റി മാറ്റി മാറ്റിയിടാൻ പറ്റും മാറ്റിയിടാൻ പറ്റും അല്ലാണ്ട് ഇപ്പൊ ഇട്ടത് ഇല്ല ഇല്ല ഇല്ല ചേഞ്ച് വെറുതെ ആൾക്കാർക്ക് കാണാൻ ഡിസ്പ്ലേ മാത്രം ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഓ അങ്ങനെ പുതിയൊരു ട്രെൻഡ് ട്രെൻഡാണ് പുതിയ ട്രെൻഡ് ആണ് ട്രെൻഡാണ് ഓക്കെ ഓക്കെ ഈ ചെയറുകൾ ഇപ്പോൾ പല ആൾക്കാരും ചെയറുകളിൽ അന്വേഷിച്ചിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി വൈസ് നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ജൂട്ട് വരുന്നുണ്ട് നോർമൽ ടൈപ്പ് ഇത് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഇതിൽ വർക്കിന്റെ ആണ് ക്വാളിറ്റി വരുന്നത് ഇത് നമുക്ക് സാധാരണ ഒരു തെറ്റിദ്ധാരണയാണല്ലോ അത് സാധാരണ ഇതില് സാധാരണ നമ്മുടെ ഇരുമ്പാണി വെച്ച് വർക്ക് ചെയ്യുന്നവരുണ്ട് നമ്മൾ ചിറ്റാണി വെച്ച് വർക്ക് ചെയ്യുന്ന മരത്തിൽ ചിറ്റാണി വെച്ച് വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുക വിരുമാണി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ അത് ഇളകിക്കൊണ്ടിരിക്കും പിന്നെ മരത്തിന്റെ ക്വാളിറ്റിയാണ് നോക്കേണ്ടത് കുഷിയൻ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ മാറ്റാം കൃഷി നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് എപ്പോഴും മാറ്റാവുന്നതാണ് നമുക്ക് മാറ്റി പുതിയ അടിക്കാവുന്നതാണ് അതാണ് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അത്രേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ കുഷിന്റെ മാത്രമല്ല കുഷിന്റെ മാത്രം ഭംഗി ഒരു കാര്യമില്ല ഓക്കെ ഓക്കെ നമ്മുടെ ഷോപ്പിന്റെ ഏറ്റവും താഴെ നിലയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവിടെയാണ് വിവിധതരം സെറ്റുകൾ നമ്മൾ കളക്ഷൻ ഇട്ടിട്ടുള്ളത് മുകളിൽ കുറച്ച് അത് മുകളിൽ വില കുറഞ്ഞ സെറ്റുകളാണ് ഇവിടെ കുറച്ചും കൂടി പ്രീമിയം ടൈപ്പ് സെറ്റുകളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കുറച്ച് ക്വാളിറ്റി കുറച്ച് ക്വാളിറ്റിയുള്ള <coughs> സെറ്റുകളാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഇവിടെ ഏതൊക്കെ ഇതില് വീട്ടിയുണ്ട് തേക്കുണ്ട് ആണല്ലേ ഈ രണ്ട് ഐറ്റംസ് അല്ല ഇപ്പൊ പൊതുവേ ആൾക്കാര് വീട്ടിൽ തേക്കും ഏതാ നല്ലത് എന്നുള്ളൊരു കമ്പാരിസൺ മതി ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ വീട്ടിയാണ് ഏറ്റവും നല്ലത് വീട്ടിക്കാണ് റേഞ്ച് കൂടുതലുള്ളത് വീട്ടിക്ക് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഒരു മുപ്പത്തയ്യായിരം രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടി പിന്നെ അത് മുകളിലേക്കാണ് വീട്ടിൽ വരുന്നത് തേക്കിലാണെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റുകളാണ് ഇനി കോർണർ സെറ്റുകളുണ്ട് അതും എത്ര റേഞ്ച് വലിയ ഒരു ഒന്ന് തൊട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കോർണർ രണ്ട് മൂന്ന് ടൈപ്പ് രൂപ കൂടുകളൊക്കെ നമുക്ക് ഒരു മൂവായിരം തൊട്ട് മുകളിലേക്ക് നാലായിരം അയ്യായിരം ആ റേഞ്ചുള്ള അമ്പലങ്ങളും അമ്പലങ്ങളുണ്ട് അതിനൊപ്പം തന്നെ ഓക്കെ ഈ മരത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നത് ഏതൊക്കെയാണ് കൂടുതലായി വരുന്നത് തേക്കിലാണ് ആണല്ലേ തേക്കിലാണ് ഇപ്പൊ കൂടുതൽ സെയിൽ വരുന്നത് അതിങ്ങനെ അത് ഈട് ഈട് നോക്കിയിട്ടാണ് ഈട് കുഴപ്പമില്ല തേക്കിലൊക്കെ അത്യാവശ്യം നല്ല ഒരു പത്ത് ഇരുപത് ലക്ഷം ഒക്കെ സുഖമായിട്ട് നിൽക്കുന്നത് ഇത് ഈ വുഡൊക്കെ ഏത് ടൈപ്പ് വരണ ഇത് ഫോറസ്റ്റ് തേക്ക് ഫോറസ്റ്റ് തേക്ക് ഉണ്ട് മറ്റേ നാടൻ തേക്ക് ഉണ്ട് ഇത് രണ്ട് തമ്മിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നാടൻ തേക്ക് നമുക്ക് വെള്ളയുണ്ടാവും മറ്റേ നമ്മുടെ ഫോറസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് വെള്ളമില്ലാണ്ട് കൊടുക്കാൻ പറ്റും ഇതിൽ ഏറ്റവും കൂടുതൽ വില കൂടുതൽ വില കൂടുതൽ വരുന്നത് നമ്മുടെ ഈ ഫോറസ്റ്റേക്കിനാണ് വില കൂടുക ആണല്ലേ അതിന് നല്ല അതിന് അത്യാവശ്യം നല്ല വില വരും അതിലും കുറച്ചുകൂടി കൂടും വീട്ടിക്ക് ആണല്ലേ അതെ ഇപ്പോൾ ഈ ധാരാളം ആൾക്കാർ ഈ ഡിസൈനിങ്ങിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഫർണിച്ചറിൻ്റെ ഇപ്പോൾ ഒരു ടൈമാണല്ലോ എല്ലാവരും ഫർണിച്ചറിലേക്ക് തിരിയാണ് അപ്പോൾ ചേട്ടൻ്റെ ഒരു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഏത് ഫർണിച്ചറാണ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് മരം എടുത്താലാണ് കൂടുതൽ നമുക്ക് ഈ ബഡ്ജറ്റഡ് ഫാമിലീസിന് നല്ലത് തോന്നിയിട്ടുള്ളത് തോന്നുന്നത് ഇപ്പോഴും തേക്കിൽ തന്നെയാണ് ബെറ്റർ അതെ തേക്കൽ തന്നെയാണ് എടുക്കുന്നത് പിന്നെ പലരും അവരവർ ഡിസൈൻസ് നെറ്റിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ നമ്മളതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് ആണല്ലേ ഈ അലമാരി സെക്ഷനൊക്കെ എങ്ങനെയാണ് എത്ര വരുന്നുണ്ട് ഇത് ബുക്ക് ഷെൽഫാണ് ഇത് നമുക്കൊരു ഫുൾ തേക്കാണ് ഇത് നാടനല്ല ഇത് ഡെപ്പോ തേക്കിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അത് നമുക്കൊരു പതിനയ്യായിരം റുപ്യോളം വില വരുന്നുണ്ട് അത് അലമാരി അത് എം ഡി എഫിന്റെ അലമാരിയാണ് അത് അലമാരിയാണ് എം ഡി എഫിന്റെ ആണ് ഇനി തേക്കിന്റെ അലമാരികളുണ്ട് ഇരുപത്തി അഞ്ച് തൊട്ട് തുടങ്ങുന്നുണ്ട് എട്ട് ഒക്കെ തേക്കിന്റെ ഉണ്ട് ഏത് ഇവിടെയാണല്ലേ അതെ തേക്കിന്റെ അലമാരികളുണ്ട് ഇതല്ലേ അതെ അപ്പുറത്ത് കിടക്കുന്നു ഇതൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് ആ റേഞ്ചിലുള്ള സാധനങ്ങളാണ് ആണല്ലേ ഇതിന് വെയിറ്റ് ഒക്കെ വെയിറ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ് ആണല്ലേ ആണല്ലേ ഓക്കെ ഓക്കെ അല്ല പൊതുവെ ആൾക്കാരെ ഈ വെയിറ്റ് വിചാരിച്ചിട്ട് ഒഴിവാക്കുന്നുണ്ട് ആൾക്കാർ അത് പഴയ ആൾക്കാർ ഇപ്പോഴും തേക്കിന്റെ തന്നെ ചോദിച്ചു വരാം മരത്തിൽ തന്നെയാണ് ചോദിച്ചു വരുന്നത് ആ മരം തന്നെയാണ് ആൾക്കാർക്ക് ഇഷ്ടം മരം തന്നെയാണ് ഇഷ്ടം ആണല്ലേ ഓക്കെ ശരി ഫ്ലാറ്റുള്ളവരൊക്കെയാണ് ഇങ്ങനത്തെ ഈ പാർട്ടികൾ ബോർഡിന്റെ എം ഡി ഫോർ പോലത്തെ സാധനങ്ങൾ ചൂസ് ചെയ്യണം ഈ ഫ്ലാറ്റ് വില്ലാകാരെ വീട്ടുകാർ മുഴുവൻ ഇങ്ങനത്തെ അധികം ചോദിക്കുന്നത് ഒന്നല്ലെങ്കിൽ നല്ല സ്റ്റീലിന്റെ ഗേജുള്ള സ്റ്റീലിന്റെ കബോർഡ് ഇത് ചോദിക്കും അല്ലെങ്കിൽ മരത്തിന്റെ അതാണ് കൂടുതൽ ചോദിക്കുന്നത് ശരി ഓക്കെ അതിപ്പോഴുള്ള ലേറ്റസ്റ്റ് ഒരു മോഡൽ ആറ് മൂന്നര സൈസ് ഓർക്കിഡ് ടേബിൾ ഈ ടേബിൾ ആറ് മൂന്നരക്ക് പതിനാറായിരം രൂപ തേക്കോട്ടില് ആണല്ലേ ഈ ചെയർ ഒരെണ്ണത്തിന് രണ്ടായിരം രൂപ വെച്ച് വരും സെറ്റ് ഓഫർ പ്രൈസ് ആണ് ആ ഇപ്പോൾ ഓഫർ പ്രൈസ് ആണ് അപ്പോൾ ചെയർ സെറ്റിന് പന്ത്രണ്ടും ടേബിൾ പതിനാറും ടോട്ടൽ ഒരു ഇരുപത്തെട്ടായിരം രൂപ ഇത് കസ്റ്റമർ ഫാൻസി ഫാൻസി മാറ്റി മാറ്റി ഈ ചില്ലിന്റെ എത്ര കനം പന്ത്രണ്ട് വൈറ്റ് ഗ്ലാസ് പൊട്ട് പൊട്ടില്ല ഇല്ല ഇല്ല സ്ട്രോങ് ആണല്ലേ പിന്നെ അടുത്ത സൈസ് ആണ് ആറ് നാല് ഈ ടേബിളിന് വരുമ്പോ പതിനെട്ട് രൂപ അതായിട്ട് രണ്ടായിരം രൂപ കൂടും അതിനേറ്റും അത് ആറേ മൂന്നിനാണെങ്കിൽ ഇത് ആറേ നാല് ഇങ്ങനെ അഞ്ചേ മൂന്നുണ്ട് അത് വരുമ്പോ ടേബിളിന് വരുമ്പോ പന്ത്രണ്ട് അഞ്ഞൂറ് ചെയർമാൻ ഏത് വേണമെങ്കിൽ അങ്ങോട്ട് മാറ്റി എടുക്കാം ശരി ശരി ശരി സാമ്പിള് കാണിച്ചു പിന്നെ ഈ ലേറ്റസ്റ്റ് ഈ ഒരു മോഡൽ ഇതിരി വർക്ക് കൂടി മോഡൽ ഇത് ആറ് മൂന്നരക്ക് ഏകദേശം പതിനേഴ് രൂപ വരും ഇതാ മറ്റേതാ അപ്പച്ചൻ പറഞ്ഞു ഓൾറെഡി ശരി ഇത് ഞങ്ങളുടെ വർക്ക്ഷോപ്പാണ് വർക്കിംഗ് ഷെഡാണിത് ഇവിടെയാണ് ഞങ്ങൾ മെയിനായിട്ട് എന്താ പറയുക പോളിഷിങ് നടക്കുന്നത് പോളിഷിങ്ങിൽ പോളിഷിങ് നമ്മൾ ശരിക്ക് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ എന്താ പറയുക അത്രയും ഫിനിഷിങ് നോക്കും നമ്മൾ എപ്പോഴും വന്നിട്ട് ഇവിടെ എപ്പോഴും വന്ന് ഇറക്കിയിടയ്ക്ക് വന്ന് നോക്കിക്കൊണ്ടിരിക്കും ഓരോ വർക്കിൻ്റെയും ഫിനിഷിങ് നോക്കിയിട്ടാണ് നമ്മളത് ഷോറൂമിൽ വന്നത് ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് ചെയ്യുന്നത് ആൾ പുള്ളി ചെയ്യുന്നത് അത് സാൻഡ്രോ മെഷീൻ കഴിഞ്ഞിട്ട് പിന്നെ അത് കട്ടിങ് ആണ് എല്ലാ സൈഡും മൂലകളും മെഷീനിൽ എത്താത്ത സ്ഥലങ്ങളിലൊക്കെ ആള് കൈകൊണ്ട് കുറച്ച് കളയാണ് അതിനുശേഷം ഇനി ഇപ്പോൾ ഇവർ ചെയ്യുന്നത് സീലർ ചെയ്യാറുണ്ട് സീലർ വർക്കാണത് ആദ്യം ആദ്യം തന്നെ വുഡിലെ സീലർ കയറ്റും സീലർ കയറ്റി കഴിഞ്ഞിട്ടാണ് പോളിഷ് ചെയ്യുള്ളൂ സീലർ രണ്ടു കോട്ട് കയറ്റും ആദ്യം കയറ്റി കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യും വീണ്ടും കട്ട് ചെയ്തിട്ട് അടിയും പിന്നെ വീണ്ടും സീലർ കയറ്റും അതിനുശേഷമാണ് നമ്മൾ പോളിഷ് ചെയ്യുള്ളൂ സീലർ ആദ്യം മരം കുടിക്കും ശരിക്കും മരം ശരിക്കും വലിച്ചെടുക്കും അതിനുശേഷം പോളിഷ് അടിച്ചാൽ പോളിഷ് ഇങ്ങനെ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മൾ അധികം മാറ്റാണ് എല്ലാം മാറ്റാണ് ചെയ്യുന്നത് ഹാൻഡ് പോളിഷിംഗ് കുറവാണ് ഇപ്പൊ ഇവിടെ ഇതൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇതൊക്കെ ചെയ്തപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ് ആണല്ലോ വീണ്ടും കട്ട് ചെയ്തിട്ട് ഇനിയും വീണ്ടും ഇതിൽ സീലർ കയറണം സീലർ കയറണം സീലർ അപ്പൊ സീലർ അടിക്കും രണ്ട് പ്രാവശ്യം മിനിമം രണ്ട് പ്രാവശ്യം അടിക്കണം ഫിനിഷിംഗ് കിട്ടാൻ ഒന്നുകൂടി ഇതുണ്ടെങ്കിൽ മൂന്നാമത്തെ കൂടി അടിച്ചിട്ട് ഫിനിഷ് ചെയ്യും അവര് ഫിനിഷ് ചെയ്ത് അതാണ് പ്രോസസ്സ് മൂന്നാമത്തെ അടിക്കുന്നത് മിക്കവാറും ഗണ്ണിൽ അടിക്കുക ഗണ്ണിൽ അടിച്ചിട്ട് അതിനുശേഷം പോളിഷ് മാറ്റ് അങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്യുന്നത് ചേട്ടാ ഇതിപ്പോ എന്ത് സെക്ഷനാണ് നിങ്ങളുടെ വരുന്നത് ഇത് അപ്പോൾസ്ട്രിയുടെ സെക്ഷനാണ് ഇതിപ്പോ പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഇവിടെ വർക്ക് നടത്തുന്നുണ്ട് ഇതിപ്പോ തുണി എന്ന് പറഞ്ഞത് ഇത് മുന്നൂറ് രൂപ വരെ തുണിയാണ് വരുന്നത് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ വരെ ആണ് വരുന്നത് ഇവിടെ ഇരുപത്തെട്ട് ഡെൻസിറ്റി മുപ്പത്തിരണ്ട് ഡെൻസിറ്റി അങ്ങനെ പല ഇതിൽ ഡെൻസിറ്റിയിലുള്ളതും കുഷീൻ അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ഈ നമ്മുടെ ഇതിന്റെ ഉള്ളിലേക്കുള്ളത് അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ഇതാവും ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഒരു ഈ ഈ നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിന്റെ എങ്ങനെയാണ് സൈസ് സൈസാണോ അതോ എങ്ങനെയാണ് ഇതിന്റെ നമ്മൾ ഇത് കമ്പാരിസൺ ചെയ്യാം പലതരത്തിലാണല്ലോ പലതരത്തിലാണുള്ളത് ചെയ്യണേ അപ്പോൾ അത് എത്ര ടൈം എടുക്കും അല്ലെങ്കിൽ അതിന്റെ ഇങ്ങനെയൊക്കെ മെറ്റീരിയൽ ഇപ്പൊ അതിന്റെ ഉള്ളില് എന്താ വെക്കണേ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് പറയും അതിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നാരഞ്ചിൻ്റെ കുർലോൻ്റെ ഡൂറോ ഫ്ലക്സിന്റെ ഫോമാണ് ഉപയോഗിച്ചത് മുപ്പത്തിരണ്ട് ഡെൻസിറ്റിയാണ് നമ്മൾ ഉപയോഗിച്ചത് പല സെറ്റുകൾക്കും പല ഇത് പല പല ഡെൻസിറ്റികളാണ് നമ്മൾ ഇടുക ഓരോ തരത്തിലും കൂടിയിട്ടുണ്ട് കുറവിൻ്റെ അങ്ങനെയൊക്കെ ഇടും പ്രൈസിൽ വേരിയേഷൻ വരും ആ പ്രൈസിൽ അങ്ങനെ വരുമ്പോൾ ഗ്രേഡ് കൂടിയതിന് ഇതിൽ പ്രൈസ് കൂടും കുറച്ച് കൂടും മറ്റേതിന് കുറച്ച് കുറയും കുറയും തുണി അയച്ചാലും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കുറവിന്റെ തുണിയുണ്ട് നമ്മളിപ്പോൾ ഇവിടെ കൂടുതലും ഒരു മീഡിയം റേഞ്ച് പിന്നെ കൂടി പാർട്ടിക്കാർ പറയുമ്പോൾ കൂടിയ റേഞ്ചിലുള്ള തുണികളൊക്കെ ഇട്ട് കൊടുക്കും ഓക്കെ ഇപ്പോൾ ഈ അപ്പോൾസറി വർക്ക് ചെയ്യുമ്പോൾ ചേട്ടന് നമ്മൾ ആൾക്കാർ കൂടുതൽ സെലക്ട് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പുറമെ ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ചേട്ടൻ ഇത്രയും നാളായി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ചേട്ടൻ തോന്നിയിട്ടുള്ള എന്തൊക്കെയാണ് ടിപ്സുകളെന്ന് പറയാൻ പറ്റുമോ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെൻസിറ്റിയുടെ ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ലൈഫ് കുറവുള്ളത് ഉണ്ടാവും കൂടിയതുണ്ടാവും അപ്പോൾ ഡെൻസിറ്റി കൂടും തോറും ലൈഫ് കൂടുതൽ കിട്ടും മെറ്റീരിയൽ തുണി നല്ല തുണിയാവും തോറും അതിനും അപ്പൊ ഈ തുണിയുടെ ഡിപ്പെൻഡ് ആണല്ലേ അതെ തുണിയിലും ഡെൻസിറ്റിയും ഡിപ്പെൻഡ് ആണ് ഡിപ്പെൻഡ് ആണ് ഈ അപ്പോൾസറി വർക്ക് മുന്നോട്ട് പോകണം മുന്നോട്ട് <laughs> പോകണം ഇതൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകളാണല്ലേ ശരി ശരി ഇത് ബ്ലാക്ക് അല്ലേ ഇത് ഈ പറഞ്ഞ മോഡൽ തന്നെയല്ലേ അത് ഓരോ ഇതനുസരിച്ച് ചെയ്യൂലേ ആ ആ ഈ ഇതൊക്കെ എന്താണ് ഈ ഇതൊക്കെ ഈ സെറ്റിക്ക് ഉപയോഗിക്കേണ്ട കൃഷി വർക്കിന് ഉപയോഗിക്കേണ്ട ഫോമുകളാണ് ഫോമുകളാണല്ലേ ഇതിങ്ങനെ നല്ല കട്ടിയുള്ള ആ ഇത് ഒരു ഇത് ചാരിൻ്റെ ഉള്ള ചാരിനുള്ളതായ കാരണം ഒരു മീഡിയം ക്വാളിറ്റി ഉള്ള ഡെൻസിറ്റി ആണല്ലേ മറ്റേതൊക്കെ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെ അതെ ഇതൊക്കെ ചെയ്യണതല്ലേ അപ്പോൾ ഓരോന്നും ഓരോ തരത്തിലാണല്ലേ അതെ ഓരോന്നും ഓരോ തരത്തിലാണ് ചെയ്യണല്ലേ ഇതേ വേറൊരു ഫോം കൂടി ഉണ്ട് അതാണല്ലോ നമ്മുടെ സെക്ഷന്റെ ഒരു വിശേഷങ്ങൾ അല്ലേ ഇവിടെ കുറെ കട്ട് ചെയ്തിട്ടുണ്ടല്ലേ കുറെ അപ്പൊ കുറെ മോഡൽസ് അനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കില്ല ഒരു ദിവസമൊക്കെ ചേട്ടാ എത്ര എന്തോരം ചെയ്യുമ്പോ മൂന്ന് സെറ്റോളം അടിക്കും ആ ഹാ ഒരു ഫുൾ സെറ്റ് അതാണ് നോർമൽ വരുന്നത് ശരി ശരി ഓക്കെ നമ്മൾ ഇമാനുവൽ ഫർണിച്ചറിലാണ് നിൽക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വുഡ് അപ്പോൾ നമ്മൾ ഈ അപ്പോൾസറി വർക്കുകൾ പിന്നെ വുഡ് പോളിഷിങ് അങ്ങനെ നിരവധി കാര്യങ്ങൾ പിന്നെ വുഡിൻ്റെ പലതരത്തിലുള്ള അത് ടേബിൾ ആയിക്കോട്ടെ ചെയർ ആയിക്കോട്ടെ എല്ലാ ബെഡ് കട്ടിൽ എല്ലാത്തിൻ്റെയും നിരവധി വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ നിർത്തട്ടെ this is Jobin Jose Kerala engineer bye bye